മാന്തളിരിൽ തൂവെള്ളിച്ചെറു മുല്ലപ്പൂമുനയാൽ പൂന്തണലിൽ ചെറുകാറ്റത്തവിടെയിരുന്നെഴുതാലും പൊന്നുണ്ണി പൂങ്കരളെ പോന്നടയും പൊൻകതിരെ പൊന്നുണ്ണി പൂങ്കരളെ പോന്നടയും പൊൻകതിരെ പൊന്നുണ്ണി കിളിവാരിയിൽ കുഞ്ഞേ മടങ്ങുക ഇവിടെ കാറ്റുണ്ട് പുഴയുണ്ട് പൂവുണ്ട് പുഞ്ചിരിയുണ്ട് കുഞ്ഞേ മടങ്ങുക ഞാനുണ്ട് നീയുണ്ട് ആട്ടമുണ്ട് ആർപ്പുവിളികളുണ്ട് വിളികളുണ്ട് നിന്നിലേക്ക് നിന്റെ നന്മയിലേക്ക് കുഞ്ഞേ മടങ്ങുക പൊങ്കരളേ പോന്നണയും പൊൻകതിരേ ബാക്കിയെല്ലാ ലൈറ്റ്സ് ഓഫ് ഓഫ് ചെയ്യാവോ നമുക്ക് ആംബിയൻസ് നോ വാ